കേരളം ഇന്റർനാഷണൽ ആക്കി മാറ്റും എന്നാണ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് മുഹമ്മദ് റിയാസ് കേരളത്തെ ടൂറിസ്റ്റ് ഹബ്ബാക്കാൻ ലോകം മുഴുവൻ ഓടി നടക്കുകയാണ് നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നീല സ്യൂട്ടൊക്കെ ഇട്ട് നമ്മുടെ മന്ത്രി വിദേശ രാജ്യങ്ങളിൽ കറങ്ങുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് പിണറായി വിജയൻ കേരളത്തിന് അനന്തമായ ടൂറിസ്റ്റ് സാധ്യത കണക്കിലെടുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമരാമത്തിനൊപ്പം ടൂറിസം കൂടി മരുമകന് വീതിച്ചു നൽകിയതും എന്നാൽ കേരളത്തിലെ പ്രമുഖമായ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പോയാൽ ഒന്നും മുള്ളണമെന്ന് തോന്നിയാൽ വഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം പലരും അത് തിരിച്ചറിയുന്നില്ല